سبحانك അല്ലാഹുമ്മ വബിഹംദിക وتبارك اسمك وتعالى جدك ولا إله غيرك നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നിന്റെ നാമം അനുഗ്രഹീതവും നിന്റെ കാര്യം ഉന്നതവുമായിരിക്കുന്നു നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല